അടികൾ പലവിധം സെവൻസിനടി പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഗാനമേളക്കടി തിയേറ്ററിലടി പിന്നെ വെറുതെ വരുന്നടി അതിൻ്റെയൊക്കെ തിരിച്ചടി എന്താ പേര് വസീം എന്നിട്ട് ഞാൻ അവിടെ നിൽക്കേന് ബ്ലോഗർ ബീപാത്ത് എ കെ ഫാത്തിമ ബീബ് മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനാണ് കണ്ടന്റ് ഇട്ടപ്പോൾ വൈറലാണ് yo you got it face bro ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ് എന്താണ് നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ അമർത്താം മോളെ ആ ചക്കനെ സൂക്ഷിക്കണം കേട്ടാ വെടക്ക് ചക്കനാ ഈ സോഷ്യൽ മീഡിയയും സൈബർ ലോകമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക അതിന്റെ ചതികുഴിയിൽ നിന്ന് ഈ യുവത യുവ തലമുറയെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് മനസ്സിലായ ആരാധകരെ ശാന്തരാഗീർ